ഷീലാസ് കിച്ചൻ ഇന്നത്തെ റെസിപ്പി പുഡിംഗ് ആണ് ഓറഞ്ചും സ്ട്രോബെറിയും വെച്ചിട്ടുള്ള നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല കളർഫുൾ പുഡിംഗ് ആണ് ഇന്ന് തയ്യാറാക്കുന്നത് പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് അര ലിറ്റർ മിൽക്ക് എടുത്തിട്ടുണ്ട് ഒരു എട്ടോളം സ്ട്രോബെറി ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ഒരു എഗ്ഗ് ഒരു കപ്പ് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് പിന്നെ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള ഓറഞ്ചിന്റെ പീസ് ഒരു കപ്പ് ഷുഗർ പിന്നെ വേണ്ടുന്നത് കുറച്ച് ഐസ് വാട്ടർ പിന്നെ അൺഫ്ലവേർഡ് ജലാറ്റിൻ മൂന്ന് ടേബിൾ സ്പൂണോളം ജലാറ്റിൻ ഐസ് വാട്ടറിൽ കുതിർത്ത് വെക്കാം നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന മോളുടെ അടുത്ത് ഇതുപോലെ ഓറഞ്ച് ഈ ഈ ഒരു ഷേപ്പിൽ സ്ലൈസ് ചെയ്തിട്ട് സൈഡിൽ വെച്ച് പിന്നെ അതുപോലെ തന്നെ സ്ട്രോബെറി കട്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഡിസൈൻ വെച്ചെടുക്കാം ഒരു ബൗളിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ജലാറ്റിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഒഴിക്കാം ഇതിലേക്ക് ഒരു കപ്പോളം നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കാം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പൗഡേർഡ് ഷുഗർ ആഡ് ചെയ്യാം നമ്മളെ മധുരത്തിനനുസരിച്ചുള്ള ഷുഗർ ആഡ് ചെയ്യാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം റോസ് എസെൻസ് ഒഴിക്കുന്നുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുഡിംഗ് ബോളിലേക്ക് ഈ ഒരു മിക്സ് ഒഴിക്കാം ഇനി ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വെക്കാം പാനിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള മിൽക്ക് ഒഴിക്കാം ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കാം പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പുഡിങ്ങിലേക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോ ഇതിലേക്ക് ഏഴ് ടേബിൾ സ്പൂണോളം ഷുഗർ ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പാല് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള രണ്ട് ടേബിൾ സ്പൂണോളം ജലാറ്റിൻ വയ്ക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റോളം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം മിൽക്ക് മിക്സ് നന്നായി തണുത്തിട്ടുണ്ട് ഇതിലേക്ക് വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കപ്പ് ക്രീം ചേർക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് സ്ട്രോബെറി ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിടാം ഫസ്റ്റ് ഒഴിച്ച ലെയർ അരമണിക്കൂറോളം ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തതാണ് ഇതിൻ്റെ മുകളിലേക്ക് മിൽക്ക് മിക്സ് ഒഴിക്കാം ഫ്രീസറിൽ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അടുത്തത് ഓറഞ്ച് ലെയർ തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് അയക്കാം ഒരു എഗ്ഗ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നാല് ടേബിൾ സ്പൂണോളം ഷുഗർ ആഡ് ചെയ്യാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഓറഞ്ചിൻ്റെ എസൻസ് ഉണ്ടെങ്കിൽ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണോളം ജലാറ്റിൻ വയ്ക്കാം ചെയ്തെടുക്കാം ജലാറ്റിൻ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് തണുക്കാൻ വേണ്ടി മാറ്റിയേക്കാം ഓറഞ്ചിൻ്റെ മിക്സ് നല്ലപോലെ തണുത്തിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓറഞ്ചിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സ്ട്രോബെറിൻ്റെ ലെയറും നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇതിലേക്കിനി ഓറഞ്ച് ലെയർ ഒഴിക്കാം നന്നായിട്ട് സെറ്റാകുന്നത് വരെ തണുപ്പിച്ചെടുക്കാം പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇതൊരു നാല് മണിക്കൂറോളം തണുപ്പിച്ചെടുത്തതാണ്